ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് തുടർന്ന് പോകാൻ പറ്റത്തില്ല സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ സ്റ്റൈലസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു പേനയോ പേനയുടെ കൂടോ വേണം പിന്നെ കുറച്ച് കോട്ടൺ വേണം പിന്നെ ഒരു കോപ്പർ വയർ വേണം പിന്നെ കുറച്ച് വെള്ളവും നമുക്ക് അത്യാവശ്യമാണ് അത് നിങ്ങൾ ഒരു പേന എടുക്കുക സാധാരണ ഒരു ബോൾ പോയിൻ്റ് പെന്ന് മതി എന്നിട്ട് അതിൻ്റെ ബാക്കിലത്തെ ക്യാപ്പ് അങ്ങ് ഊരി മാറ്റുക കൈസ് അപ്പോൾ നമ്മൾ ഊരി മാറ്റിയതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ച കോപ്പർ വയർ എടുക്കുക കോപ്പർ വയർ എടുത്തിട്ട് നമ്മളുടെ പേനയുടെ ഫ്രണ്ട് പോർഷൻ അതായത് നിബ് വരുന്ന പോർഷനിലോട്ട് ജസ്റ്റ് ആ കോപ്പർ വയർ ഒന്ന് കയറ്റുക കയറ്റിയതിന് ശേഷം അതിൻ്റെ ബാക്ക് പോർഷനിൽ കൂടി നിങ്ങൾ ആ കോപ്പർ വയറിനെ എടുക്കുക ഗൈസ് അപ്പോൾ ഞാൻ ബാക്കിൽ കൂടി ആ കോപ്പർ വയർ എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ആ ഫ്രണ്ടിൽ കൂടി വന്ന ആ കോപ്പർ വയറും ബാക്കിൽ കൂടി വന്ന ആ കോപ്പർ വയറും കൂടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക ആ രണ്ട് കോപ്പർ വയർ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക ഗൈസ് അപ്പോൾ ഞാൻ സെറ്റാക്കി വെച്ചേക്കുവാണ് അത് ഞാൻ ബാക്കി ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ നേരത്തെ ഊരി മാറ്റിയ ക്യാപ്പ് എടുത്ത് പഴയതുപോലെ എടുത്ത് തന്നെ വെക്കുക കൈസ് അപ്പം അങ്ങനെ വെച്ച് കഴിയുമ്പം നിങ്ങൾക്കൊരു കോപ്പർ വയർ കാണാം അതിൽ പിടിച്ചാണ് നമ്മൾ വരയ്ക്കേണ്ടത് ഗൈസ് അപ്പോൾ അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ച കോട്ടൺ എടുക്കുക കോട്ടൺ എടുത്തിട്ട് അതിൽ നിന്ന് ജസ്റ്റ് ഒരു പാർട്ട് എടുത്തിട്ട് നിങ്ങൾ അത് നന്നായിട്ട് ചുരുട്ടുക ചുരുട്ടി നല്ലൊരു ഷേപ്പാക്കുക വെള്ളം യൂസ് ചെയ്യുമ്പം ഇച്ചിരി നന്ന നല്ല ഷേപ്പിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ തൊട്ട് ഒരുപാട് ആവരുത് ഇച്ചിരി വെള്ളം തൊട്ട് നിങ്ങൾ ഒന്ന് ഷേപ്പാക്കുക ഗൈസ് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ ആ കോട്ടൺ നല്ല ഷേപ്പാക്കുക ഷേപ്പാക്കിയതിന് ശേഷം നിങ്ങളുടെ പേനയുടെ നിബിൻ്റെ പോർഷനിലോട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറ്റുക ഗൈസ് അപ്പം നമ്മുടെ കോട്ടൺ ഇച്ചിരി കൂടിപ്പോയി സോ ഞാൻ ഇച്ചിരി കോട്ടൺ അതിൽ നിന്നെടുത്ത് മാറ്റുവാണ് അത് മാറ്റിയതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ ആക്കിയിട്ട് ആ പേനയുടെ ഫ്രണ്ട് പോർഷനിലോട്ട് ജസ്റ്റ് നിങ്ങൾ കയറ്റണം സോ ഗൈസ് നമ്മളുടെ സ്റ്റൈലസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കിത് പരീക്ഷിച്ച് നോക്കണം ഇത് വർക്കാവുന്നോ ഇല്ലയോ എന്ന് ഗൈസ് ഇവിടെ ഇത് വർക്കായിരിക്കുകയാണ് ഇതാണ്ട് നമുക്കിത് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുന്നുണ്ട് സോ ഇത് വർക്കായിരിക്കുകയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആണ് നിങ്ങളിത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക വളരെയധികം സമയം വേണ്ട സാധനങ്ങളും വേണ്ട അപ്പോൾ ഗൈസ് നമ്മുടെ സ്റ്റൈലസ് ഇവിടെ ഹൺഡ്രഡ് പെർസെന്റേജ് വർക്കിംഗ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യണം അപ്പോൾ അടുത്തൊരു ക്രിക്കറ്റ് വീഡിയോയിൽ കാണുന്നവര് Asif signing tata tata bye